ചെയ്തേക്കുന്നത് അപ്പൊ എടാ ഇത് ഞാൻ ഓപ്പൺ ആക്കാതെ പോയതാടെ ഈ ജഗ് വേണം എന്നെ കൊണ്ട് ഓപ്പൺ ആക്കിപ്പിച്ചേ അയ്യേ <laughs> എന്റെ ഇതങ്ങാളും ആരെങ്കിലും കണ്ടന്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും കോപ്പി എന്നാലും ആ വൃത്തികെട്ട താൻ ഏത്